നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഹലോ യെസ് മാം ഓക്കെ ഇന്നലെ നമ്മൾ കൊണ്ടുപോയി നിർത്തിയത് എവിടെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടല്ലേ ഒരു ഒരെണ്ണം കൂടി എടുക്കാനുണ്ടല്ലേ ഒരു അനോവ ഇന്നലത്തെ ബാക്കി ചെയ്തായിരുന്നോ നിങ്ങള് ഫ്രീക്വൻസി ഒബ്സർവ്ഡും ഫ്രീക്വൻസി എക്സ്പെക്റ്റഡും ദെൻ എഫ് മൈനസ് എഫ് മിണ്ടാത്ത കുറച്ച് സമയമല്ലേ ഉള്ളൂ നമുക്ക് എന്താ പറയാ ക്രൂസ്കൽ വെല്ലി സനോവ ടെസ്റ്റ് ഒന്ന് നോക്കിയാലോ ആ നമുക്കൊന്ന് നോക്കാവേ ക്രൂസ്കൽ വെല്ലീസിന്റെ നമുക്ക് തന്നിട്ടുണ്ട് അനോവ ടെസ്റ്റ് തന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേരിയൻസ് കൂടിയിട്ടുള്ളതാണ് അപ്പം നമുക്കത് നോക്കാം എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതെന്ന് ആ വരുന്നുണ്ടല്ലോ മക്കളെല്ലാവരും പേജ് നമ്പർ വൺ ഫോർട്ടി എടുത്ത് ഞാൻ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാനുണ്ട് ഒന്ന് രണ്ടെണ്ണമേ കുറച്ച് ടഫായിട്ടുള്ളതാണ് എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം സിമ്പിളും ലോങ്ങും ഉണ്ട് ചെയ്യാൻ ഒന്ന് ജസ്റ്റ് വേഗം ചെയ്തു പോകാം example of a small sample കൊടുത്തിട്ടുണ്ട് പിന്നെ study twelve participant were divided into three groups പന്ത്രണ്ട് പാർട്ടിസിപ്പൻറ്റിനെ മൂന്ന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നാല് പേര് വെച്ച് അത് ഡിഫറെന്റ് കണ്ടീഷനിലാണ് ഒന്ന് ലോ നോയ്സ് ഒന്ന് ആവറേജ് നോയ്സ് ഒന്ന് ലൗഡ് നോയ്സ് അങ്ങനെ ഒരു മൂന്ന് കണ്ടീഷനിൽ അവരെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് നോക്കിക്കോളൂ കേട്ടോ page number one forty one participant നാല് പേരുണ്ട് കണ്ടീഷൻ ഉണ്ട് കണ്ടീഷൻ കാണുന്നുണ്ടോ condition A condition B condition എയും ബിയും ഉള്ളു അല്ലേ ലോയും ആവറേജും കണ്ടീഷൻ സി ലൗഡ് നോയ്സ് എത്ര പാർട്ടിസിപ്പന്റ് ഉണ്ടെന്ന് നോക്കിക്കുക ഓരോന്നിനകത്തും നാല് പേര് വെച്ച് അല്ലേ നോക്കൂ മക്കളെ ആ ഓരോന്നത് നാല് പേര് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കിക്കേ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് റാങ്ക് ഓൾ ദ നമ്പേഴ്സിന് ദി എൻറ്റയർ ഡേറ്റ റാങ്ക് കൊടുക്കേണ്ടത് എൻറ്റയർ ഡേറ്റയിലാണ് കൊടുക്കേണ്ടത് ഒന്ന് കൊടുത്തു നോക്കിക്കേ എൻറ്റയർ ഡേറ്റയിൽ ഒന്ന് റാങ്ക് കൊടുത്തു നോക്കിയേ റാങ്ക് തുടങ്ങിയിരിക്കുന്ന മൂന്ന് അഞ്ച് ആറ് മൂന്ന് പിന്നെ വന്നിട്ട് രണ്ട് ഏഴ് ഒമ്പത് എട്ട് പിന്നത്തത് പത്ത് എട്ട് ഏഴ് പതിനൊന്ന് ഇതാണ് റാങ്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തേ ആണോ നോക്കണേ ചെയ്തിരിക്കുന്നത് രണ്ടിനാണ് ഒന്ന് കൊടുത്തിരിക്കുന്നത് മൂന്ന് അത് രണ്ട് പ്രാവശ്യം ഉണ്ട് ഏഴ് രണ്ട് പ്രാവശ്യം ഉണ്ട് എട്ട് രണ്ട് പ്രാവശ്യം ഉണ്ട് അല്ല കറക്റ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കൂടോ total the rank for each of the sample call those total T one T two T three അങ്ങനെ സിഗ്മയായിട്ടിട്ട് എഴുതി പോയിട്ടുണ്ടേ അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം കൂടെ അതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ്റെ കിട്ടുവേ അതായത് പതിനാ ഏതൊക്കെയാ പതിനാലും ഇരുപത്തി ആറും മുപ്പത്തെട്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ കിട്ടും ഓക്കെ ഇനി കാൽക്കുലേഷൻ നോക്കിയോളൂ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ തന്നിരിക്കുന്നത് ഫോർമുലയില് ക്രിസ്കൽ വാലീസ് സ്റ്റാറ്റിസ്റ്റിക്സിന് എച്ച് എന്ന ഫോർമുലയാണ് തന്നിരിക്കുന്നത് ഫോർമുല ഇപ്പുറത്തോട്ട് എടുത്ത് എഴുതണേ പേജ് നമ്പർ വൺ ഫോർട്ടിയിലുണ്ട് ഫോർമുല കൊടുത്തിട്ട് capital N total number of കേസസും അതായത് പന്ത്രണ്ടെണ്ണവും ദെൻ സ്മോൾ എൻ എന്ന് പറയുന്നത് നാലായിരിക്കും ഓരോന്നിനും ഉള്ളത് കേട്ടോ സിഗ്മ ആർ സ്ക്വയർ എന്ന് പറയുന്നത് പതിനാലും ഇരുപത്തി ആറും മുപ്പത്തെട്ടും കൂടെ ഓൾ സ്ക്വയർ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റേത് നമ്മുടെ ബുക്കിൽ നോക്കി ചെയ്യാനാ പറഞ്ഞിരുന്നത് സ്റ്റെപ്പ് ഫോർ പി വാല്യൂ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല ഇനി കൺസിഡറേഷൻസ് ഫോർ ലാർജ് സാമ്പിളിലാണ് നമ്മുടെ കയ്യിൽ ലാർജ് സാമ്പിൾ തന്നിട്ടുണ്ട് നോക്കിക്കോളൂ ഏതാന്നുള്ളത് ചെയ്തു പോകാം വേഗം state court administrator asked the twenty four court coordinators in the states three largest coun counties to rate their relative need for training in case flow management on Likert സ്കെയിലില് മാനേജ്മെന്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇവർ ഇത് ചെയ്യാൻ ട്രെയിനിങ് വേണോ വേണ്ടയോ എന്ന് നോക്കാനേ അതിന് കൊടുത്തിരിക്കുകയാണ് മൂന്ന് കൺട്രിയിലാണ് കൊടുത്തിരിക്കുന്നത് എ ബി സി മൂന്ന് കൺട്രി തന്നിട്ടുണ്ട് അതിൽ ആർക്കൊക്കെ വേണോ എന്നുള്ളതേ അപ്പം ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റാങ്ക് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ഒന്ന് റാങ്ക് ഓർഡറിലാക്കി നോക്കിക്കേ മൂന്ന് കൺട്രിയുടെ റേറ്റിങ്ങും റാങ്കും ബുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് റാങ്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി സ്റ്റെപ്പ് ടു ആണ് നമുക്ക് കൂടുതൽ വേണ്ടത് കൺട്രി എയും കൺട്രി ബിയും കൺട്രി സിയും എന്നിട്ട് അതിന്റെ റേറ്റിംഗും റാങ്കിങ്ങും സിഗ്മ ആർ സ്ക്വയർ വരെ കറക്റ്റ് ആണ് ഫിഗർ കൊടുത്തിരിക്കുന്നത് റാങ്ക് റാങ്ക് ഉണ്ടോ സിഗ്മ ആർ സ്ക്വയർ വരെ കറക്റ്റാ ആ കറക്റ്റ് ആണ് മാം ഓക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളോട് കാൽക്കുലേറ്റ് എച്ച് കാണാൻ പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് എച്ച് കാണുമ്പോൾ അവിടെ ഒരു ട്വൽവ് തന്നിട്ടുണ്ട് ഓൾറെഡി ഒരു നമ്പർ തന്നിരിക്കുന്നതാണ് twelve twelve divided by N N എത്രയുള്ള കാൽക്കുലേഷൻ എഴുതിക്കേ നേരത്തെ അതേ ഇക്വേഷൻ തന്നെയല്ലേ ആ അതെ അതെ സ്മോൾ എൻ വാല്യൂ മൂന്നൊന്നും വന്നല്ലോ എട്ട് പത്ത് ആറ് ഒരെണ്ണയുള്ള ഇതേ കൊടുത്തിട്ടുണ്ട് എന്താ പറ്റിയ ഈ സ്മോൾ എൻ വാല്യൂ അത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ആ വാല്യൂ മൂന്ന് മൂന്നിന്റെ വേറെ വേറെ വന്നു ഓ അതിന്റെ എണ്ണം ഓക്കെ ഓക്കെ അതെ പോയിന്റ് നാല് ഒന്ന് എല്ലാവർക്കും കിട്ടിയോ ചെയ്തോട്ടെ ആരും മിണ്ടുന്നില്ല എന്തോരം എത്തി പറഞ്ഞേ ഒരാൾ മാത്രം പറഞ്ഞോ four point four one three six S ANOVA ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അനോവ കംപ്ലീറ്റ് ചെയ്യാതെയാണ് നമ്മൾ പോകുന്നത് ത്രീ ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട് one two three perform a task to see whether they differ or not എന്നും പറഞ്ഞ് നമ്മളോട് അനോവ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ് ഗ്രൂപ്പ് ഒരു മൂന്ന് ഗ്രൂപ്പ് തന്നിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഗ്രൂപ്പ് ഒന്നെടുത്തേ page number one forty six മൂന്ന് ഗ്രൂപ്പ് എടുക്കുക ഗ്രൂപ്പ് വണ്ണിന്റെ നിങ്ങളുടെ നിങ്ങളുടെ പേജിൽ എഴുതുക കേട്ടോ എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതേ ഇതിനകത്ത് കാൽക്കുലേഷൻ ഒന്നും അവർ കൊടുത്തിട്ടില്ല അവർ വേഗം ദാറ്റ് മീൻസ് എന്ത് പറയുന്നേ ഫോർമുല കൊടുക്കാതെ അവർ എഴുതി പോയേക്കുകയാണ് അപ്പൊ നമുക്ക് ഫോർമുല എടുത്തിട്ടിട്ട് ചെയ്യണം അപ്പൊ നിങ്ങളുടെ ബുക്കിൽ ചെയ്യൂ കേട്ടോ ഗ്രൂപ്പ് വൺ ഇട്ടിട്ട് അതിന്റെ അടുത്ത് അതിന്റെ റാങ്ക് എഴുതുക ഗ്രൂപ്പ് ടു ഇട്ടിട്ട് അതിന്റെ റാങ്ക് ഗ്രൂപ്പ് ത്രീ റാങ്ക് ചെയ്യുവല്ലേ ഓക്കെ ആ ശരി അനോവ ശരിക്കും പഠിക്കേണ്ടതാണ് അനോവയ്ക്ക് കുറെ സ്റ്റെപ്പുകൾ ഉള്ളതാണ് റാങ്ക് തെറ്റിക്കാതെ നോക്കുകയും ചെയ്യണേ റാങ്ക് ഓരോ ഗ്രൂപ്പിന്റെയും എഴുതി കഴിഞ്ഞോ റാങ്ക് ഒക്കെ നോക്കി ടോട്ടൽ ചെയ്തു മാം അതൊക്കെ കറക്റ്റ് ആണ് ഇനി നമുക്ക് കാണേണ്ടത് എസ് എസ് ടോട്ടലാണ് നമുക്ക് കാണേണ്ടത് കാണുന്നുണ്ടോ ഇതിനകത്ത് പറയുന്നുണ്ട് എൻ വൺ എത്രയാണെന്ന് പറയുന്നുണ്ട് സിക്സ് കറക്റ്റ് ആണ് എൻ ടു നോക്കിക്കേ ഗ്രൂപ്പ് എൻ ടു സെവൻ ആണ് എൻ ത്രീ ഫൈവ് ആണ് ടോട്ടൽ എത്രയാണുള്ളത് ടോട്ടൽ എയ്റ്റീൻ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് അതിനകത്ത് കാണേണ്ടത് ഏതാണ് കാണാൻ നമ്മളോട് ആദ്യം പറയണത് എസ് എസ് ടി ആണ് നമുക്ക് കാണേണ്ടത് എസ് എസ് ടി കാണണമെങ്കിൽ ആദ്യം നമ്മൾ സി കാണണം സി നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു പേജ് നമ്പർ സിക്സ്റ്റി സെവനിൽ കൊടുത്തിട്ടുണ്ട് സി കാണാനുള്ളത് സി കാണുമ്പോൾ sigma X square by N ആണ് എൻ പതിനെട്ട് എന്ന് അറിയാം സിഗ്മ എക്സ് സ്ക്വയർ എങ്ങനെയാ കാണുന്നേ നോക്കിക്കേ കണ്ടോ എങ്ങനെയാന്ന് കണ്ടോ സിഗ്മ എക്സ് സ്ക്വയർ ഓരോന്നിന്റെ ആദ്യത്തേന് നമ്മൾ പേരിട്ടാ മതി ഗ്രൂപ്പ് വണ്ണിന് എക്സ് വൺ ഗ്രൂപ്പ് ടുവിന് എക്സ് ടു ഗ്രൂപ്പ് ത്രീക്ക് എക്സ് ത്രീ എന്നിട അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും എത്രയാണ് അതിന്റെ ടോട്ടൽ എന്ന് ശരിയല്ലേ കാണുന്നതിന്റെ S S T S S S S total കാണാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ ആ പേജ് നമ്പർ ഒന്ന് മറിച്ചു നോക്കിക്കേ പേജ് നമ്പർ സിക്സ്റ്റി സെവനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സി കാണാൻ വേണ്ടിയിട്ട് ആദ്യം സി കാണണം സിഗ്മ എക്സ് സ്ക്വയർ ഈസ് നമ്മളുടെ ഏതാ കിട്ടിയിരിക്കുന്നത് നോക്കിയ sigma X square thirty eight sixty thirty one plus sixty one plus fifty seven ആണോ അല്ല അപ്പൊ അല്ലാത്ത എന്തുകൊണ്ടാ വന്നേ നോക്ക് നോക്ക് നോക്ക് നോക്ക് സി കാണാദ്യം എത്രയാ കിട്ടുന്നേന്ന് മൈനസ് സി കൊടുത്തിട്ടുണ്ട് thirty eight plus sixty one plus fifty seven all square കണ്ടോ അതാണ് സി പക്ഷെ എസ് എസ് ടോട്ടൽ കാണാനുള്ള ഫോർമുല കാണുന്നുണ്ടോ എവിടെയാണ് പേജ് നമ്പർ സിക്സ്റ്റി എയ്റ്റില് sigma X one square plus sigma X two square plus sigma X three square എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കത് ചെയ്യണ്ടേ ഈ കാണാനുള്ള ഫോർമുല ഏതാണ് sigma X square by N അല്ലേ എന്തോ സി കാണാനുള്ള ഫോർമുല സി കാണാനുള്ള formula sigma X square by N sigma X square by N എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് പ്ലസ് അറുപത്തൊന്ന് പ്ലസ് ഏഴ് അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഓൾ സ്ക്വയർ അപ്പൊ എന്താവും ബൈ എൻ മുപ്പത്തെട്ട് പ്ലസ് അറുപത്തൊന്ന് പ്ലസ് അമ്പത്തി ഏഴ് all square by N by N എന്ന് പറയുന്നത് പതിനെട്ടാണ് അതാണ് സി അങ്ങനെ വരുന്നില്ലല്ലോ എന്തോ മുപ്പത്തെട്ട് പ്ലസ് അറുപത്തൊന്ന് പ്ലസ് അമ്പത്തേഴ് ആ കണ്ടോ അത് എവിടെയാന്ന് പക്ഷെ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിവൈഡഡ് ബൈ എയ്റ്റീൻ ചെയ്യുമ്പോൾ എയ്റ്റ് പോയിന്റ് സിക്സ് സിക്സ് ഉണ്ടാവും എത്ര കിട്ടുന്ന നോക്കിയാൽ by 18. 38 plus 61 plus 57 all square by 18. ഓ അതിന്റെ സ്ക്വയർ കാണണം ആദ്യം ആ 38 plus 61 plus 57 all square by eighteen ആണ് സി എൽ ഒഴുങ്ങുന്നില്ല വൺ ത്രീ ഫൈവ് എന്താ പറഞ്ഞേ വൺ പിന്നെ ഇനി എസ് എസ് കാണണ്ടേ ടോട്ടല് എസ് എസ് കാണാനുള്ളത് നോക്കിക്കേ എന്താണ് S S T is equal to sigma X sigma X one square അപ്പൊ നമ്മളിവിടെ സ്ക്വയർ കാണേണ്ടി വരും ഞാൻ സ്ക്വയർ കണ്ടെടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ഒന്ന് സ്ക്വയർ കണ്ടേ ഗ്രൂപ്പ് വണ്ണില് ത്രീ ത്രീ നയൻ അല്ലേ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ആറ് ആറ് മുപ്പത്തി ആറ് ഏഴ് ഏഴ് നാൽപ്പത്തി ഒമ്പത് എട്ട് അറുപത്തിനാല് ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് ദെൻ ഗ്രൂപ്പ് ബിയില് മുപ്പത്തി ആറ് ഏഴ് ഏഴ് നാൽപ്പത്തി ഒമ്പത് എട്ട് എട്ട് അറുപത്തിനാല് ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് പത്ത് നൂറ് വീണ്ടും നൂറ് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് എത്രയാണ് പിന്നെ അറുപത്തൊന്ന് ഇൻറ്റു അറുപത്തൊന്ന് മൂന്ന് ഏഴ് രണ്ട് ഒന്ന് അല്ലേ ശരിയാണോ ഓക്കെ ഇനി അടുത്തതും എക്സ് ത്രീ ചെയ്യാൻ എൺപത്തൊന്ന് നൂറ് വൺ ട്വന്റി വൺ പിന്നെയോ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആയിരിക്കും ഇവിടെ അടുത്തത് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ട് താഴോട്ട് താഴോട്ട് X one X two X three അറുപത്തൊന്നിന്റെ കാണുണ്ടായിരുന്നല്ലേ ഞാൻ അവിടെ പോയി അറിയാതെ വന്നു പോയത് അത് അറുപത്തൊന്ന് മുപ്പത്തെട്ടിന്റെ വേണ്ട അത് വേണ്ട ആ മുപ്പത്തെട്ടിന്റെ വേണ്ട അതിന്റെ വേണ്ടല്ലോ ഇനി മുമ്പുള്ള സംഖ്യകളുടെ മതി അതൊരു കൂട്ടി എഴുതിയാൽ മതി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തിനാല് ഇതിൽ തന്നിട്ടുണ്ട് നോക്കട്ടെ തന്നിട്ടുണ്ട് is 264 ഓക്കെ അടുത്തത് ഫൈവ് ഫൈവ് ആണ് കറക്റ്റ് ആണ് ഓക്കെ അടുത്തത് കറക്റ്റ് ആണ് മാം സിക്സ് സെവന്റി വൺ അറുന്നൂറ്റി എഴുപത്തി യെസ് മാം ഓക്കെ നമുക്ക് സി എത്രയായിരുന്നു കിട്ടിയ സി കണ്ടുപിടിച്ചായിരുന്നു മുപ്പത്തെട്ട് പ്ലസ് അറുപത്തൊന്ന് പ്ലസ് അമ്പത്തേഴ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പതിനെട്ട് എത്രയായിരുന്നു കിട്ടിയത് മറന്നുപോയോ എത്രയാ പോയിന്റ് വണ്ടി ഇല്ലായിരുന്നു വൺ ത്രീ ഫൈവ് സിക്സ് അല്ലായിരുന്നു എഴുതിയില്ലായിരുന്നു അന്നേരം എഴുതിയിട്ടില്ലേ മോളെ എഴുതിട്ടിട്ടുണ്ട് എത്രയാ വൺ ത്രീ ഫൈവ് സിക്സ് എന്നാ എഴുതിയിട്ടുള്ളത് one three five two one three five two point ഒന്നുമില്ല പോയിന്റ് ഇല്ല മാം പോയിന്റ് ഇല്ല ആ one three five two okay one three five two okay ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എസ് എസ് ടി കാണാനാണ് എസ് എസ് ടി കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് two sixty four plus five five one plus six seven one minus one three five two C ആണല്ലോ അതിന്റെ ഇത് വേണമെങ്കിൽ എഴുതി വെച്ചു S S T is equal to sigma X one square plus sigma X two square plus sigma X three square bracket close ചെയ്തിട്ട് മൈനസ് സി ചെയ്തിട്ട് ആൻസർ പറയണേ നൂറ്റി മുപ്പത്തിനാല് കറക്റ്റ് അല്ലേ കിട്ടിയത് ഓക്കെ ഇനി അടുത്തത് എസ് എസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആണ് S S B S S ബിയുടെ ഇത് എഴുതിയെടുത്ത് എന്താണ് ഫോർമുല ബാക്കിയുള്ളവരും ചെയ്യട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാം ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പ് മക്കളെ ഇനി എസ് എസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഒന്ന് ചെയ്ത് എസ് എസ് ബിറ്റ്വീൻ ഗ്രൂപ്പില് S S B is equal to X one square divided by N one bracket close ചെയ്യണം plus X two square divided by N two plus x3 square divided by n3 minus c. കാണുന്നുണ്ടോ നിങ്ങൾ എവിടെയാന്ന് പേജ് നമ്പർ സിക്സ്റ്റി എയ്റ്റിലാണ് ഈ ഫോർമുല കൊടുത്തിരിക്കുന്ന എസ് എസ് ബിയുടെ X one square divided by N one മുള്ളൂട്ടി പറഞ്ഞു എങ്ങനെയാ ചെയ്തെന്ന് മനസ്സിലാവണില്ല എക്സ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ഇനി മുപ്പത്തെട്ട് അല്ലേ മാം അതെ അതെ മുപ്പത്തെട്ട് ഇൻറ്റു മുപ്പത്തെട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആണോ എന്ന് ഒരു നിർബന്ധമില്ല മുപ്പത്തെട്ട് ഇൻറ്റു മുപ്പത്തെട്ട് വൺ ഫോർ ഡബിൾ ഫോർ വരും അതെ അങ്ങനെ ചെയ്തോളൂ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ സിക്സ് അല്ലെ അത് കറക്റ്റ് ആണ് അടുത്തതോ P seven two one by seven മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ബൈ സെവൻ പ്ലസ് അമ്പത്തേഴ് ഇൻറ്റു അമ്പത്തേഴ് by five five then minus എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൈനസ് സി ആ ഇവർക്കൂടെ മൈനസ് ആ വൺ ചെയ്തേ കാൽക്കുലേറ്റ് ചെയ്തേ സെവൻറ്റി എത്രയാ സെവന്റി പോയിന്റ് സീറോ ത്രീ കിട്ടി seventy point zero three okay അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് താഴെ ആൻസറെ ഇവര് മുകളിൽ എഴുതിയിരിക്കുന്ന തെറ്റിച്ച നോക്കിക്കേ കേൾക്കണ്ടോ ബിറ്റ്വീൻ ഗ്രൂപ്പ്സിന് കിട്ടിയിരിക്കുന്ന ആൻസർ കണ്ടോ സെവൻറ്റി പോയിന്റ് സീറോ ത്രീ മുകളിൽ എഴുതിയപ്പോ തെറ്റിയതാണ് കറക്റ്റ് ആണ് കേട്ടോ മുകളിലോട്ട് കണ്ടോ ആൻസർ കണ്ടോ താഴെ കൊടുത്തിരിക്കുന്നത് seventy point zero three between ഗ്രൂപ്പ്സിൽ നോക്ക് കോളത്തിനകത്ത് ബിറ്റ്വീൻ ഗ്രൂപ്പ്സിൽ കേട്ടോ കണ്ടു ആണ് അപ്പൊ നമ്മൾ ചെയ്തത് എല്ലാരും ചെയ്യാം മോളോട് നീ അടുത്തത് ബാക്കിയുള്ളവരെ എഴുതട്ടെ അപ്പത്തേക്ക് നീ അടുത്തതിന്റെ ഒന്ന് ഫോർമുല എഴുതി വെച്ചേ എസ് എസ് ബി അതായത് S S T minus S S B S S T minus S S B അവർ ചെയ്യട്ടെ ഇരുന്ന കറക്റ്റ് ആണ് എല്ലാരും ചെയ്യട്ടെ അനില് ചെയ്തു കഴിഞ്ഞില്ലല്ലോ ചെയ്തു ചെയ്തു തന്നെ പൊക്കോ ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു സാധനം അല്ലേ അതുകൊണ്ട് ചെയ്യാൻ പറയണം എത്ര കിട്ടിയ എസ് എസ് ബി കിട്ടുന്നില്ല ഞാൻ പറയാം madam two forty point six one five thirty one point five seven plus six forty nine point eight ഒന്ന് പറഞ്ഞേ മോളോട്ടെ നീ എഴുതിയതെന്ന് പറഞ്ഞേ two forty point five thirty one point five seven six forty nine point eight okay അത് correct minus one three one three five two അപ്പൊ ഇതാണല്ലോ വരുന്നത് പ്ലസ് ചെയ്യുമ്പോ one four one four two two point zero three six one four two one point nine eight minus one three five two അല്ലേ പ്ലസ് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും അല്ല ഇത് one two one point nine eight അല്ലേ correct answer seven seven zero point zero three within ഗ്രൂപ്പ്സിൽ വരണം sixty three point nine six കിട്ടുന്നുണ്ടോ നോക്കിയേ മുന്നോട്ടി അത് രണ്ടും കൂടി ഒന്ന് ടോട്ടൽ ചെയ്ത് വെച്ചോളൂ എല്ലാരും ചെയ്യണേ സോറി മാം എനിക്ക് sixty nine point nine eight വരുന്നുള്ളൂ സാരമില്ല സിക്സ്റ്റി നയൻ പോയിന്റ് കിട്ടുന്നുണ്ടല്ലോ ഒരു കുറച്ചല്ലേ വ്യത്യാസം വരുന്നുള്ളൂ അത് കുഴപ്പമില്ല അല്ല ഇതിങ്ങനെയല്ല ചെയ്തത് thirty eight into thirty eight divide by six sixty one into sixty one by seven okay fifty seven fifty seven by five yes അത്രയും കറക്റ്റ് ആണ് minus minus one three five two അല്ലേ അത് ആ അപ്പൊ കിട്ടുന്നത് two forty point six one plus five thirty one point five seven plus six forty nine point eight സമയം പോലെ ഒന്നിരുന്ന് ചെയ്താൽ മതി എന്തെങ്കിലും ഒരു ഒരു ശക്തി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ പോയാൽ മതിയല്ലോ കുഴപ്പമില്ല അതിന്റെ സം വരുന്നത് one four two one point nine മനസ്സിലാക്കി പോയാൽ മതി ഇങ്ങനെയാന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത് ചെയ്തേ ഏതായിരുന്നു കുറയ്ക്കേണ്ടത് എസ് എസ് വിത്തിൻ ഗ്രൂപ്പിനൊന്ന് കുറച്ച് നോക്കിക്കേ അതുകൊണ്ട് ചെയ്തേ SSW is equal to SST minus SSB. ഞാൻ അടുത്തതോടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ വൺ ത്രീ ഫോർ വരുന്നുണ്ട് എത്രയാ വരുന്നേ one three four one three four ആ കറക്റ്റ് കിട്ടി ഒരാൾക്കെങ്കിലും കിട്ടിയില്ലോ ഗ്രൂപ്പില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറൊക്കെ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനേ ഒരാൾക്കറിയാമെങ്കിൽ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാലോ ഞങ്ങൾ എത്തിയിട്ടില്ല പേര് പറഞ്ഞേ മോള് നിന്റെ സലീല സലീല സലീല സലീല ഹെൽപ്പ് ചെയ്യണം കേട്ടോ എല്ലാരെയും ഇല്ലേ അന്ന് എനിക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട് മോളെ ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് ഒന്ന് ചെയ്തു നോക്ക ഓക്കെ ഓക്കെ അത്രയും ചെയ്തു കഴിഞ്ഞാൽ Salila N N N minus one അതായത് എയ്റ്റീൻ മൈനസ് വൺ സെവൻറ്റീൻ കിട്ടും നമുക്ക് ശരിയല്ലേ എയ്റ്റീൻ ആയിരുന്നല്ലോ ആ ദെൻ കെ മൈനസ് ആ കെ മൈനസ് വൺ എത്രയാ മൂന്ന് കോളമായിരുന്നു മൂന്ന് minus one then N minus K എത്രയാ ഒന്ന് എഴുതിയെടുത്തോളൂ എല്ലാവരും ആ എൻ മൈനസ് വൺ എന്ന് പറയുന്നത് പതിനെട്ട് മൈനസ് ഒന്ന് കെ മൈനസ് വൺ എന്ന് പറയുന്നത് മൂന്ന് minus one N minus K എന്ന് പറയുന്നത് പതിനെട്ട് മൈനസ് മൂന്ന് ശരിയല്ലേ ഞാൻ പറഞ്ഞതൊക്കെ ഇനി നമുക്കതൊന്ന് ഫോർമുലയിൽ ചെയ്യണം ഫോർമുല എടുത്ത് എഴുതിക്കേ ആദ്യത്തെ ഫോർമുല പന്ത്രണ്ട് ബൈ എന്ന് പറഞ്ഞൊരു ഫോർമുല നമ്മൾ പഠിച്ചില്ലേ എച്ച് ഇസ് ഈക്വൽ ടു പന്ത്രണ്ട് by N into N plus one അങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ എന്തോ പറഞ്ഞോളൂ N plus one bracket close ചെയ്തിട്ട് സിഗ്മ സിഗ്മ എക്സ് ആർ സ്ക്വയറും വൈ എൻ ആ ഫോർമുല അല്ലേ അതെ അതെ അതെ minus three into N plus one ഒന്നിന്റെ റാങ്ക് രണ്ടിന്റെ റാങ്ക് മൂന്നിന്റെ റാങ്ക് റാങ്ക് ആണ് എടുക്കേണ്ടത് അതായത് twenty nine point five two by six then അവര് സിക്സ്റ്റി എയ്റ്റ് ആണ് അവിടെ കണ്ടോ സിക്സ്റ്റി എയ്റ്റ് എന്നുള്ളതിന് അവർ അവർ അറുന്നൂറ്റമ്പത്തിരണ്ട് എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ടേ അത് നോക്കരുതേ സിക്സ്റ്റി എയ്റ്റ് ബൈ സെവൻ അല്ലേ then seventy three point five by five Thank you minus three into N plus one minus three into N plus one square കാണണ്ട ആർ വൺ സ്ക്വയർ അങ്ങനെ ഒന്നിന്റെ വേറെ വേറെ സ്ക്വയർ കണ്ടിട്ട് ഒന്നിന്റെ പോയി എവിടെയാ മുന്നോട്ടി പറയുന്നത് എച്ച് കാണാനാ പറയുന്നേ അല്ല ഈ ഇതിൽ തന്നെ സിഗ്മ ആർ സ്ക്വയർ ഇല്ലേ സ്ക്വയർ ഒന്നും എടുത്തിട്ടില്ലല്ലേ ഇല്ല സ്ക്വയർ കാണാൻ ഓരോന്നിനും വേറെ വേറെ കണ്ടിട്ട് ഒരു minute sigma R square H കാണാനല്ലേ by N minus three n plus 1 into sigma r square. r square എന്ന് പറയുമ്പോൾ ആർ വൺ സ്ക്വയറും ആർ ടു സ്ക്വയറും ആർ ത്രീ സ്ക്വയറും വേറെ വേറെ ആ അങ്ങനെ വേണം എടുക്കാൻ ഇതിനകത്ത് വരെ ഒന്നും എടുത്തിട്ടില്ല അല്ലേ നമുക്ക് ഫോർമുല പറഞ്ഞ പോലെ എടുക്കാം എസ് സ്ക്വയറാ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ കൊടുത്തിരിക്കുന്നതിന്റെ ഒക്കെ മുകളിൽ സ്ക്വയർ ഇട്ടാൽ മതി ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് രണ്ട് square divided by six then ആറ് എട്ട് ആ സ്ക്വയറിന് അവർ ആ താഴെ കൊണ്ട് രണ്ട് എഴുതിയിരിക്കുന്ന കേട്ടോ സ്ക്വയർ പിന്നെ seven three seventy three point five square ആ സ്ക്വയറിന്റെ ആണ് രണ്ട് താഴെ ഇട്ടിരിക്കുന്നത് കേട്ടോ മാറിപ്പോയതാണ് സ്ക്വയർ ഓക്കെ ശരിയാ മോളെ പറഞ്ഞേ ഉത്തരം ചെയ്യുമ്പോ എത്ര കിട്ടുന്നത് നോക്കി അനില് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കണേ twelve divided by eighteen eighteen plus one twenty nine point five two square divided by six sixty eight square divided by seven seventy three point five square divided by five minus three into eighteen plus one ഈ കാൽക്കുലേഷനും കൂടെ ചെയ്താൽ ഒരു പരിവാകും എച്ച് എത്രയാ കിട്ടിയെന്ന് പറഞ്ഞേ എച്ച് ഇസ് ഈക്വൽ ടു ചെയ്തോണ്ടിരിക്കണല്ലോ മാം സ്റ്റെപ്പ് ചെയ്തോളൂ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യാം twelve divide to one six point zero nine minus fifty seven ശരിയാണോ ഓക്കെ അതെല്ലാം കൂടെ കൂട്ടിയപ്പോ എത്ര കിട്ടിയെന്നാ ഞാൻ ചോദിച്ചത് സ്ക്വയർ എല്ലാം കൂടെ കൂട്ടിയപ്പോ അതെല്ലാം കൂടെ കൂട്ടാൻ പോകും <laughs> കൂട്ടിക്കോ കൂട്ടിക്കോ അത് മൈനസ് ചെയ്തിട്ടില്ല മനസ്സിൽ ഓക്കെ ബാക്കിയുള്ളവരാ zero point zero three five into four five five point four nine four minus fifty seven അല്ലേ ലോക തെറ്റിയോ zero point zero three five കിട്ടിയോ twelve divided by three forty two into four five അല്ല one eight eight six point zero six അങ്ങനെയാ കിട്ടിയത് ആഡ് ചെയ്തപ്പോ one forty five point zero minus double 145.04166 plus 660.571 plus 1080.445. Ah, okay, okay, bye bye. Okay. Thank you, ma'am. Thank you, ma'am.